അപ്പോൾ എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് ഏറ്റവും ഏറ്റുവാങ്ങിയത് വാങ്ങിക്കട്ടെ ഹായ് ഫ്രണ്ട്സ് ഞാൻ Deepu Ponnappan welcome to my channel നോക്കിയേ നമ്മളിന്ന് ഞാനും കിച്ചും കൂടെ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് വന്നിരിക്കുകയാണ് റൈനാസ് നെസ്റ്റ് എന്ന് പറയുന്ന ലേഡീസ് വെയറാണ് അവർ ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സെയിൽ നമുക്ക് തന്നിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഞങ്ങളിപ്പോൾ ആലപ്പുഴയിലെ അപ്പോൾ തോട്ടുങ്കൽ പ്ലാസയിലാണ് ഈ റെയ്നാസ് നെസ്റ്റ് എന്നുള്ള സംരംഭം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ അവിടെ എന്തൊക്കെയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് നോക്കാം ഓക്കെ വാ റൈനാസ് നെസ്റ്റിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ലക്ഷ്മി മാഡം ചെയ്തു അപ്പോൾ ഇനി ഇതിൻ്റെ ഫസ്റ്റ് സെയിലാണ് അപ്പോൾ ഞാനാണത് വാങ്ങിക്കുന്നത് അപ്പോൾ എന്തായാലും ഒത്തിരി ഉയരങ്ങളിലെത്തട്ടെ ഒത്തിരി ഓൺലൈൻ സെയിലും അപ്പോൾ എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് ഏറ്റുവാങ്ങിയത് വാങ്ങിക്കട്ടെ അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്കറിയാം കളിവീട് എന്ന് പറയുന്ന സീരിയല് മമ്മിയുടെ ഭയങ്കര മമ്മി ആകെ രണ്ടേ രണ്ട് സീരിയലാണ് കാണുന്നത് അതായത് സൂര്യല്ല ഒന്ന് കളിവീടാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഇത് കാണുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാം ലക്ഷ്മിയെ നല്ല പരിചയമാണ് ഇപ്പം മറ്റേ ഒരു വില്ലനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇവിടെ വന്നതിന് അപ്പോൾ പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം എങ്ങനെയുണ്ട് ഈ റൈനാസ് ടെസ്റ്റിൽ വന്നിട്ട് എന്ന് തോന്നുന്നു നല്ല കളക്ഷൻസ് ആണ് ഇപ്പം ഇവിടെ എന്തൊക്കെയാണ് റെഡിമെയ്ഡ് സെക്ഷൻ ഉണ്ട് ഹാൻഡ് വർക്ക് സെക്ഷൻ ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം ജീൻസും അങ്ങനെ പല പല ഐറ്റംസ് ഇവിടെ ഉണ്ട് എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു അതെ അതെ ആലപ്പുഴയിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ ആ ഞാൻ പണ്ട് വന്നിട്ടുണ്ട് വന്നിട്ടില്ല അപ്പോൾ എന്തായാലും വളരെ സന്തോഷം നമ്മുടെ ചാനലിൽ ഒന്ന് അപ്പിയർ ചെയ്യാൻ ഒരു സന്മനസ് കാണിച്ചതിന് ഞാനൊരു ബിഗിനിങ് യൂട്യൂബർ ആണ് അപ്പോൾ ചേട്ടനെ പോലെ ഒരു വലിയൊരു യൂട്യൂബറിനെ മീറ്റ് ചെയ്യാൻ പറ്റിയല്ലോ എനിക്ക് ഒത്തിരി സന്തോഷം thank you thank you thank you വളരെ സന്തോഷം വന്നതിനും ഈ ഒരു പരിപാടിയിലെല്ലാം പങ്കെടുത്തതിനും നമ്മുടെ ചാനലിൽ വന്നതിനും ഇതേ വൈഫാണ് ബാ എന്റെ ഒഫീഷ്യൽ ക്യാമറ വുമൺ ആണ് അപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ ദിയ ചേച്ചി ഉണ്ട് നമ്മുടെ ഫംഗ്ഷൻ്റെ ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞു അത്യാവശ്യം തിരക്കൊക്കെയാണ് എന്നാലും നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് ചേച്ചി എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി അല്ലെ എന്തൊക്കെ ഉണ്ട് ഇവിടെ ആർക്കൊക്കെ ഇവിടെ വരാം എങ്ങനെയാണ് ഇത് ആക്ച്വലി ഇത് പന്ത്രണ്ട് വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാ ലേഡീസിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ടൈപ്പിലുള്ള ഡ്രസ്സുകൾ ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഏജായി ചുരിദാർ ഇടുന്നില്ല സാരി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അവരുടെ ഏജിൻ്റെ അനുസരിച്ച് അവർക്കുള്ള സാരി കാര്യങ്ങൾ അതും ഏജിന്റെ അനുസരിച്ച് അവരുടെ കളർ അനുസരിച്ച് അങ്ങനെ ഞങ്ങൾ അതും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ കിടക്കുന്ന ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലെവൻ ട്വൽവ് ഇയേഴ്സിനുള്ള കൊച്ചുങ്ങൾക്ക് ജീൻസിന്റെ ഒക്കെ കൂടി ഇടാനുള്ള ടോപ്പ് അങ്ങനെ ഉള്ള ടൈപ്പ് ഇങ്ങനെയൊക്കെ ഇട്ടേക്കുന്നത് ഇനി ഇവിടെ എന്ന് പറയുമ്പോഴത്തേന് ഇതൊക്കെ കൂടുതൽ ഡ്രസ് മെറ്റീരിയലായി വെച്ചേക്കുന്നത് ഇതിവിടം മുതൽ ഇവിടം വരെയുള്ള എല്ലാ അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ ആയിട്ടാണ് ഇതിൽ കോട്ടൺ ഉണ്ട് ജോർജറ്റ് ഉണ്ട് സിന്തറ്റിക് അതുപോലെ ഹാൻഡ് വൂവൺ അങ്ങനെയുള്ള എല്ലാ ടൈപ്പിലും നമ്മളിവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇവിടുന്ന് തുടങ്ങുമ്പോഴത്തേന് സാരീസാണ് സാരിയും വന്നിട്ടുണ്ട് സാരിയും വന്നിട്ടുണ്ട് അപ്പോൾ സാരി നമുക്ക് പാർട്ടി വെയർ ആയിട്ടുള്ളതുണ്ട് അതല്ല ഫോമൽ വെയർ ആയിട്ടുള്ളത് അങ്ങനെ എല്ലാ ടൈപ്പിലെ സാരികളും ഈ പിരിക്കുന്ന ഇവിടെ മൊത്തം കൂടി എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇവിടെ വെച്ചേക്കുന്നത് ഇതെല്ലാം കോസ്റ്റ്ലി സാരിയാണോ കോസ്റ്റ്ലി സാരി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിവിടെ അധികം നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ളൊന്നും വെച്ചിട്ടില്ല അങ്ങനെ അധികം പക്ഷെ സാധാരണ മനുഷ്യർക്ക് പറ്റുന്ന ടൈപ്പിലുള്ള അങ്ങനത്തെ ഉള്ള ഇപ്പം നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് മെയിൻ മെയിനായിട്ട് നമ്മൾ പറയുന്നത് നമുക്ക് കുറഞ്ഞ വിലയിൽ ക്വാളിറ്റി കൂടിയ സാധനങ്ങൾ കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് നമ്മളിത് തുടങ്ങിയേക്കുന്നത് ഇപ്പം ഇത് ഈ ഒരു പ്രിൻ്റ് പറയുമ്പോൾ മധുബനി പ്രിൻ്റ് എന്ന് പറയും ഇത് മധ്യപ്രദേശിലുള്ള ഒരു അവരുടെ ഹാൻഡ് വുമനായിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മളുടെ ഇവിടെ ഉണ്ടോ ഇല്ലയോ എനിക്ക് അറിയത്തില്ല ജസ്റ്റ് ഞാൻ അതൊരു മോഡലിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ഇപ്പം പക്ഷേ നമുക്ക് ഓർഡർ പലതും വന്നു തുടങ്ങിയിട്ടുണ്ട് ആ വേണ്ടി വന്നത് അപ്പം നോർത്ത് ഇന്ത്യയിലുള്ള മോഡലുകൾ നമുക്ക് നമ്മുടെ ഇവിടേക്കും കൂടുതലായിട്ട് ഇത് ചെയ്യാൻ എന്താ പറയുന്ന അവൈലബിൾ ആക്കാൻ എന്നുള്ള ഉദ്ദേശത്തെ നമ്മൾ ഈ പരിപാടി ഇവിടെ നമ്മുടെ വ്യൂ നമ്മുടെ എന്ന് പറയുന്നത് കേരളത്തിലോ അല്ലെങ്കിൽ പുറത്തുള്ള അപ്പൊ അവർക്ക് ഇതൊക്കെ കിട്ടാനായിട്ട് എങ്ങനെയാണ് അവർക്ക് നമുക്ക് ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ട് പിന്നെ എൻ്റെ റൈനാസിസ്റ്റ് എന്ന് പറഞ്ഞ ഫേസ്ബുക്കിൻ്റെ പേജ് ഉണ്ട് റൈന റൈനാസിസ്റ്റിന് ഇൻസ്റ്റാഗ്രാം ഉണ്ട് യൂട്യൂബ് ഉണ്ട് എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അപ്പോൾ അത് നിങ്ങൾ കയറി അതിനകത്തുനിന്ന് വാങ്ങിക്കാം അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് ചേച്ചി ഒരു സമ്മാനം പറയുന്നുണ്ടായിരുന്നല്ലോ അത് നമ്മളെ കൂടുതൽ നമ്മുടെ പേജിൽ നിന്ന് ഷെയർ ചെയ്തിട്ട് അതായത് നമ്മുടെ നമ്മുടെ ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുകയും ചേച്ചിയുടെ പേജ് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുകയും ചെയ്യുക എന്നിട്ട് അത് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുകയും ചെയ്യുക അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എന്നിട്ട് കൂടുതൽ അതിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ഷെയർ പോയിരിക്കുന്നവർക്ക് ഒരു ചുരിദാറാണ് ചേച്ചി സമ്മാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് ചേച്ചി തന്നെ ചേച്ചിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ആയിരിക്കും അനൗൺസ് ചെയ്യുന്നത് അനൗൺസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ബാക്കി കളക്ഷൻസ് ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്ന ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള ടോപ്പാണ് ഇതിപ്പോ എല്ലാരും വന്ന് അല്ലേ കുറെ എടുത്ത് ഇപ്പം ഒരുമാതിരി ഇവിടെ ഇളക്കി പറിച്ചൊരു പരുവത്തിലായിട്ടാണ് <laughs> കിടക്കുന്നത് തുടക്കത്തിൽ തന്നെ പകുതിയോളം സാധനങ്ങൾ പോയി കഴിഞ്ഞെന്ന് തന്നെ പറയാം നിറച്ചുണ്ടായിരുന്നു അപ്പൊ ഇവിടെയും അത് തന്നെ മെറ്റീരിയൽസ് തന്നെ നമ്മൾ കുറേ അധികം വെച്ചേക്കുന്നത് ഇവിടെ ഇരിക്കുന്നതല്ല റെഡിമെയ്ഡാണ് ഇരിക്കുന്നൊക്കെ റെഡിമെയ്ഡ് ഈ സൈഡിൽ മുഴുവൻ ദുപ്പട്ടകളാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഓരോന്നും ഓരോ ടൈപ്പിലുള്ള എല്ലാ ടൈപ്പിലെ ദുപ്പട്ടകളും നമ്മളിവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ റെഡിമെയ്ഡ് ആയിട്ടുള്ള എയർലൈൻ കൂർത്തീസ് ഒക്കെ ഈ മുകളിലൊക്കെ വെച്ചേക്കുന്നത് ഇതുകൊണ്ട് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സൊക്കെ ഇടുന്ന ടൈപ്പ് പ്ലാസോ അതുപോലെ ജീൻസ് ജഗ്ഗിങ്സ് ലെഗിങ്സ് എന്നിട്ട് ചുടി ബോട്ടം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇവിടെ വെച്ചേക്കുന്നത് അപ്പോൾ ചേച്ചി ഇതെല്ലാം അതായത് നോർത്ത് ഇന്ത്യയിൽ ഇതിന്റെ പ്രൈസ് റേഞ്ച് ഒക്കെ എങ്ങനെ വരുന്നുണ്ട് റേറ്റ് പ്രൈസ് റേഞ്ച് കൂടുതലായിട്ടൊന്നുമില്ല ഇതൊക്കെ എടുത്ത് നോക്കി കാണാൻ നോക്കി six ninety one three zero three അധികം അങ്ങനെ ഇല്ല കൂടുതലും ഫിഫ്റ്റീൻ ഹൺഡ്രഡിന്റെ താഴെയുള്ള റേഞ്ചാണ് കൂടുതലും നമ്മൾ വെച്ചേക്കുന്നത് അതിപ്പോൾ കടയിലൊക്കെ പോയെടുത്ത് നമ്മൾ ത്രീ തൗസൻഡിനൊക്കെ വരുന്ന സാധനങ്ങളാണ് നമ്മൾ വലിയ മാർജിനൊന്നും ഇടുന്നില്ല കാര്യം നമുക്ക് ഇവിടെ കിട്ടാത്ത ക്വാളിറ്റി ക്വാളിറ്റി അല്ല സോറി കിട്ടാത്ത സാധനങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന പുതിയ ട്രെൻഡ് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരിക ആ ഉദ്ദേശമായിരുന്നു അതുകൊണ്ട് നമ്മൾ അധികം റേഞ്ച് റേറ്റുള്ള കാര്യങ്ങളോട് വെച്ചിട്ടില്ല ഇത് പിന്നെ വരുന്നത് പാൻറ്റ ഫ്രീ സൈസ് പാൻ്റായിട്ട് അങ്ങനെയുള്ളതുണ്ട് ഇതിനൊന്നും അധികം കൂടിയ റേറ്റ് ഒന്നും ഇല്ല ഇതിന് ഫോർ ട്വൻറ്റി ഫൈവ് റേറ്റാണ് അപ്പം ഇത് തന്നെ നമ്മൾ പല റേഞ്ചിലത് വെച്ചിട്ടുണ്ട് സെയിം സാധനം തന്നെ പല റേഞ്ചിലത് കുറഞ്ഞത് കൂടിയത് റേറ്റ് അപ്പം അതാണ് ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത് മുകളിലിരിക്കുന്ന ഗൗണാണ് ഇത് ഗൗണാണ് കോട്ടൻ്റെ ഇതാ കോട്ടൺ ആ പ്യുർ കോട്ടൺ ഇതും വൺ എയ്റ്റ് വൺ ഫൈവ് ഇത് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്നിട്ട് ഇവിടെ വരുന്ന മുഴുവൻ നമ്മുടെ കേരളത്തിന്റെ കുറച്ച് ഓണം കാര്യങ്ങളൊക്കെ വരുന്ന കാരണം സെറ്റ് സാരി സെറ്റ് മുണ്ട് എന്നിട്ട് സെറ്റിന്റെ ചുരിദാറുകൾ അങ്ങനെയൊക്കെയുള്ള മുഴുവൻ ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത് അപ്പോൾ കിച്ചു എങ്ങനെയുണ്ട് ഇവിടെ കയറിയിട്ട് എന്ത് തോന്നുന്നു കൊള്ളാം നല്ല കളക്ഷൻ ഉണ്ട് പിന്നെ ഇപ്പൊ എല്ലാ എല്ലാരും വന്ന് പകുതി സാധനങ്ങൾ എടുത്തോണ്ട് പോയല്ലേ കുറേയധികം പോയി ഇന്നലെ വന്നപ്പോ ഉണ്ടായിരുന്നായിരിക്കും ഇന്നലെ അടുക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ജസ്റ്റ് നിങ്ങൾ കാണാൻ വേണ്ടിട്ടൊക്കെ വന്നതല്ലേ അപ്പൊ അതിലിപ്പം മുഴുവൻ ദയോ മോള് മുഴുവൻ എം ജി തന്നെ ആയി പിന്നെ താങ്ക് യു നോക്ക് രണ്ടുപേരും കൂടെ നോക്ക് ആ ആ ഇതുണ്ട് കഫ്താൻ മോഡൽ തന്നുണ്ട് ഇത് നമുക്ക് വലിയവർക്കും പറ്റിയതാണ് ആ അല്ല നമുക്കും പറ്റും നമുക്ക് അത് മാത്രമായിട്ട് ജീൻസിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ അത് കൊച്ചുങ്ങൾക്കാണെങ്കിൽ ജസ്റ്റ് അത് ചുമ്മാ അങ്ങനെ തന്നെ ഇടാം ഇത് എന്ന് പറഞ്ഞാൽ സിംഗിൾ പീസായിട്ട് നമുക്ക് വലിയവർക്ക് ഇടാവുന്ന ടൈപ്പാണ് ഇരിക്കുന്നതൊക്കെ കഫ്താൻ ഇത് ഡിസ്പ്ലേ ചെയ്തേക്കാം ഇതിങ്ങനെ പുതിയൊരു മോഡൽ ടൈപ്പ് ബട്ടർഫ്ലൈ സ്ലീവ്സ് എന്ന് പറയും അങ്ങനെയുള്ളതാ ജോർജറ്റ് നമുക്ക് ടോപ്പ് ബോട്ടം ഒരു ട്രെൻഡ് ഒന്നിച്ചു വരുന്നത് വരുന്നത് ടോപ്പും ബോട്ടവും സ്റ്റിച്ച്ഡ് ആയിട്ടുള്ളത് നമ്മൾ ആ സൈഡിൽ വെച്ചേക്കുന്നത് അവിടെ വെച്ചേക്കുന്നത് ഇത് ഏലൈൻ കുർത്തീസ് എന്നൊക്കെ പറഞ്ഞു കുർത്തീസ് മാത്രമായിട്ട് നമ്മളിവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ഇട്ടേക്കും ആ ആ ആ ആ നന്നായിട്ട് ചേരുന്നുണ്ടല്ലേ ചേരുന്നുണ്ടെന്നാ പറയുന്നത് ചേരുന്നുണ്ടെന്നാ പറയുന്നത് പിന്നെ ഇങ്ങനെ ഒരു മോഡൽ ഇതുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ടു പീസസ് ആണ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇത് വരണം ഇത് രണ്ടായിട്ട് രണ്ടായിട്ട് വിടാം സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അത് അങ്ങനെ വേണമെങ്കിൽ ഇടാം അതല്ലാതെ ഓവർ കോട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഇതും ടോപ്പ് തന്നെയാണ് ടോപ്പുകൾ തന്നെ ഇവിടെ കൂടി ഡിസ്പ്ലേ ചെയ്തേക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ കുറച്ചുകൂടെ ഇങ്ങനെ വെച്ചേക്കും എല്ലാത്തിന്റെയും സൈസ് എങ്ങനെ മീഡിയം ലാർജ് എല്ലാ medium large XL double XL എല്ലാ പീസുകളും എല്ലാ പീസുകളും ഇതൊക്കെ വൺ പീസ് ആയിട്ടൊക്കെ ഉള്ളതാണ് അതായത് യങ്സ്റ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫ്രോക്ക് പോലെ ആ വൺ പീസ് ഫ്രോക്കായിട്ട് അങ്ങനെ ഇടാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് ഇതും അതുപോലെയൊക്കെയുള്ള മോഡലുകളാണ് ഇതിനൊന്നും വലിയ വിലയൊന്നും ഇല്ല ഇത് വൺ തൗസൻഡ് ടു സിക്സ്റ്റി അങ്ങനെയൊക്കെയുള്ള റേഞ്ച് ഉള്ളത് ഇതൊക്കെ അത് തന്നെ ടോപ്പിൻ്റെ ഇതൊക്കെ ഓരോന്നിൻ്റെ നമ്മളവിടെ ഡിസ്പ്ലേയിൽ ചെയ്തിട്ടുണ്ട് ഇതൊരെണ്ണം ഇല്ലല്ലേ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടില്ലായിരുന്നു ഇപ്പോഴത്തെ ഒരു ട്രെൻഡല്ലേ ആ കോമൺ ആയതുകൊണ്ട് എനിക്കൊന്ന് ഇത് ആ പാൻറ്റും ടോപ്പും അല്ല ടോപ്പും ഉണ്ട് ബോട്ടമില്ല ബോട്ടം ഇപ്പം ലെഗിങ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കൂടെ നമുക്ക് ഇടാം അത് മതിയും റേറ്റില്ല സെവൻ ഫിഫ്റ്റി റുപ്പീസിൻ്റെതാണ് ദുപ്പട്ടയും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഷോപ്പിലെ കാര്യങ്ങൾ മുഴുവനും ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അപ്പോൾ ഷോപ്പിൽ വരുന്നവർക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാം ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ജിജി ആയിരിക്കും അപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആൾക്കാർക്ക് ഇതിലേക്ക് എത്തുന്നത് എളുപ്പം എത്താനായിട്ട് വാട്സപ്പാണോ അതോ എളുപ്പം എത്താനായിട്ട് നമുക്ക് ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിൻ്റെ പേജ് ഉണ്ട് റൈനാസ് സിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അതുകൂടാതെ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് പിന്നെ WhatsApp WhatsApp double nine double two one two nine four three zero ഇതിപ്പോ ഒന്ന് നമ്പർ ഒന്ന് സ്ഥലങ്ങളിലായിട്ട് ഞാൻ നമ്പർ എഴുതുന്നതാണ് അപ്പം ചേച്ചി ഇവിടെ എത്തി ഇവിടെ വന്ന് വാങ്ങിക്കേണ്ടവർക്കാണെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കാം ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്ക് ജസ്റ്റ് നമ്മുടെ ജില്ലാ കോടതിയുടെ അവിടുന്ന് ഒരു റോഡ് ഇങ്ങോട്ട് കേവായിട്ട് വരുന്നുണ്ട് അപ്പൊ ജില്ലാ കോടതിയുടെയും കിടങ്ങാമ്പ്രമ്പ് അമ്പലത്തിൻ്റെയും കൂടെ ഇടയ്ക്കൂടിയുള്ള ചെറിയ റോഡ് എന്നിട്ട് തോട്ടുങ്കൽ പ്ലാസ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബിൽഡിംഗ് ആണ് ആ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മളുടെ റൈനസ് നെസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനങ്ങൾ കണ്ട് തൊട്ട് നോക്കി എടുത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പൊ ഇനി പുതിയ എന്തെങ്കിലും മോഡൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ പുതിയ പുതിയ വരുന്ന അനുസരിച്ച് നമ്മൾ ഫേസ്ബുക്കിലൂടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം നിങ്ങൾ ഫേസ്ബുക്ക് പേജ് എപ്പോഴും ഒന്ന് വാച്ച് ചെയ്യുക വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അതുപോലെ നമ്മുടെ സമ്മാനത്തിന്റെ കാര്യം മറക്കണ്ട അപ്പോൾ ചേച്ചിയുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട എന്നിട്ട് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ പറയുന്ന നമ്പറിലേക്ക് ഒന്ന് ഇട്ടേക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം അല്ലേ എന്തായാലും ഉദ്ഘാടനമൊക്കെ നല്ല ഗംഭീരമായിട്ട് കഴിഞ്ഞു അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം എന്നെ വിളിച്ചതിനും നമ്മുടെ ചാനലിൽ ഒന്ന് അപ്പിയർ ചെയ്യാനൊക്കെ വന്നതിൽ ഞങ്ങൾ <laughs> ഒത്തിരി താങ്ക് യു അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലോട്ട് അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ ബൈ